എനിക്ക് എനിക്ക് മനുഷ്യങ്ങളാണ് അപ്പം എന്നെ എനിക്ക് വല്ലപ്പോഴും മതി എടുക്കണ്ടേ ആദ്യം മാഡം ചെയ്തിട്ട് മതി thing. So ma'am, you sit at the back, or you sit and talk because I'm little tall, no? See, I can. Ah, yeah. Like That's all. Okay. Answer, sir, the speaker is not, uh, the um, uh, camera is moving, so we are not, can I just pick it up? That we can do. Now we are not touching that, madam. fix it there and we can talk. No problem. കേട്ടാ മതിയല്ലോ freedom. Ma'am, you want a chair like this, ma'am? I'll take. I'll take it. Front లెక్క సైడ్ లెక్క సైడ్ లెక్క మంది No, no, no. question the can have Because you have this part is in system, you have this part. Okay. Uh -huh, okay. So can we start, sir? Yes, madam, we can start. I have already started okay. the recording. Okay. Warm greetings from IGNU Regional Center Cochin. This program is the virtual quiz organized uh, about the freedom struggle and the independence struggle related to our independent India. And uh, uh, we are glad to host it and to my uh, left, uh, Dr. A.K. Prema, coordinator, IGNU Study Center 14000. It is housed in Regional Center campus. And to my right, Dr. Usha Kiran, assistant coordinator, IGNU Study Center 14000 Regional Center campus are there. And uh, we are grateful to coordinator madam for uh, hosting this event and uh, Dr. Uh, Usha Kiran will serve as the quiz master and for this. This is mainly to create uh, awareness. So it is not who wins, it is how much we learn. And after the end of the session, the recording will be available in IGNU Regional Center uh, YouTube channel uh, of Cochin also. And uh, uh, we are also uh, grateful to Dr. B. Sugumar for giving the WebEx facility of IGNU Regional Center Trivandrum for use of IGNU Regional Center coaching. Thank you and over to Dr. A.K. Prema, Coordinator 14000. Madam, please. Good evening, everybody. Happy Independence Day of course, uh, uh, all over the country we are celebrating this. As a part of this, we also talk of having a quiz on freedom struggle and uh, India after freedom and before freedom, etc. And uh, actually, the quiz master is my friend, Dr. Devi Usha Kiran, uh, who uh, who retired as the D D D D C E D D D D D Deputy Director of Education. Okay. And she is an experienced in conducting the KISS program in the school level, college level, etc. Now we will start and uh, I, I, invite Usha to conduct the quiz. And uh, the rules will be, the rules are actually the aim, uh, Arbi Madam has already told, that is to create awareness about the freedom struggle. Okay, anybody can answer the question and they have to uh, open the video. It's on the video. Only after that they can tell the answer. Uh, the answer will be considered uh, for the for those who open the video. Okay. Video തുറന്നു കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾ പറയാൻ പാടുള്ളൂ അത് അത് ആദ്യം ആരാണോ വീഡിയോ ഓപ്പൺ ചെയ്യുന്നത് അവരെയാണ് സമ്മതിക്കുക and if his answer is wrong then any, anybody else can open their video. Okay, show the video. And the time for the answer uh, to start the answering is 30 seconds. Okay, then uh, each question has one mark because there is no passing and all. Anybody can answer the question depending upon those who open the video. Okay. The time total time is one hour, and uh, questions will be around 25. Around 25. If the time allows, we can have all the 25, and after that, you can have your uh, evaluation. And uh, if it is the, the time is uh, not you know not sufficient, you can cut down the number of questions to 20 years. Okay, thank you, thank you all for participating in our venture on this uh, of this quiz program. Okay, thank you. Introduce yourself. ഓരോരുത്തരും ഇൻട്രൊഡ്യൂ അപ്പം വരുമ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി അല്ലേ കഴിഞ്ഞാൽ പോരെ? ഞാൻ ഇരുന്നാ- അതുകൊണ്ട് കഴിഞ്ഞിട്ട് അത് വേണ്ട അത് എല്ലാവരോടും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയാം Okay, we'll start. Um, first, uh, you have to introduce yourselves to me so that I can write the uh, names in the serial order. either to answer the questions or as spectators? As of now, only these people, ma'am. We can start and uh, any other recording there we can view it. Okay. Now only, question is there. Is it uh, Dr. Onikshan Yuri? okay so we have to start by 5 o'clock okay we will start now people may join after this uh, that doesn't affect the marks when they join they can start answering Okay. Mm-hmm. Now we'll start. A very warm Independence Day to you all of you. Now only for Sri Lakshmi. Yes, First question women are no within their movement when it was happened when it was done within their day that's first question within their day in their daily in their okay Huh? Please uh, show your video. Uh, if somebody is answering. The year in which. Year and day. Put in the day. May I know who is answering? Anybody is answering? No? 1942? Yes. August? Of course, 1942. Uh, August. Do you know the name? August. Yes. Uh, this movement is also called as August movement. uh, who has answered? I'm Sindhu. Yes. I'm giving you marks because uh, it is 1942 but uh, date is not. August, ma'am. August 9, 8, 1942. Okay. 9th August 1942. Okay, okay. Thank you. It is installed by uh, Gandhiji uh, during World War II. World War II means 1939 to 1945, World War II, demanding an end to British rule in India. The slogan Fit India was first coined by Bombay mayor, his name Yusuf Mehrali. He is also a freedom fighter. Yes. Okay. So, Sri Lakshmi let uh, us uh, Sindhu, no? Okay. Sindhu got one mark for the right answer. Okay. Shall we go to the second question? There is an airport in India in the name of a freedom fighter. Who is that freedom fighter? Which is that airport? Repeating, there is an airport in the name of a freedom fighter. Who is that freedom fighter? You have to name that airport and where it is. Anybody? Anybody? Any guess? Narasimha Reddy. Uh, is it Venu? Yes, No, Sebastian. Oh, Sebastian. ah. okay, okay. sir. Tell me. Is it One- Narasimha Reddy? No, sir. Sorry, sir. It's not that. എയർപോർട്ടിന്റെ പേര് പറഞ്ഞു എയർപോർട്ടിന്റെ പേര് തന്നെയാണ് ആ അതെ സെയിം എയർപോർട്ട് Kurnool. that freedom fighter's name. That airport is under the name of that freedom fighter. Famous freedom fighter. You have to um, name that airport or the place airport, airport, Which one? Kurnool. No, sir. Okay. okay. Time is over now and that airport is Veer Savarkar Airport, Andamans. Once again, I'll tell you Veer Savarkar Airport, Andamans. No. Savarkar was jailed. Uh, you may uh, you may all know that cellular jail. It was with four wings, uh, sorry, seven wings, and now only three wings are left uh, all the other wings are abolished uh, after independence. It is an international airport under the control of Indian Navy. It is situated in Port Blair, Andaman, administered by Airport Authority of India, AAI. Savarkar, uh, Savarkar was jailed in cellular jail, that is uh, Kalapani. You may know that uh, he was sentenced to jail up to 50 years, but he was uh, released, released before, that, before that because independence, uh, after independence, he released. He's released. His brother Ganesh Damodar Savarkar also was with him, but they never met each other. Everybody gets a chance to see this day. It's quite touching to see that. Yes, we we <laughs> both were there for two times. Mm-hmm. um, there, uh, light and um, dark show is there, light and sound show. It was very touching, and nobody can uh, sit there without tears. Um, that was the pathetic condition of the um, um, and freedom fighters. Jallian Walabagh massacre Amritsar do know which it was Jallian Walabagh massacre Jallian Walabagh കൂട്ടക്കൊല ഫ്രീഡം സ്ട്രഗിൾ നടന്നുകൊണ്ടിരിക്കുമായിരുന്നു ഇന്നസെന്റ് ആയ ആളുകളായിരുന്നു മരിച്ചത് ആയിരത്തോളം പേർ മരിച്ചു ഒന്നിച്ച് അന്ന് ഏപ്രിൽ തേർട്ടീൻത്ത് ആയിരുന്നു ഒരു ന്യൂ ഇയർ ഡേയുടെ തലേന്ന് രാത്രിയായിരുന്നു ജനങ്ങൾ അങ്ങനെ ഒന്നിച്ചു കൂടി ആസ്വദിച്ച് വർത്തമാനം പറഞ്ഞ് ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് അങ്ങനെ ഒരു കൂട്ടക്കൊല വന്നത് ഏത് വർഷമാണെന്ന് പറയാമോ which year it was happen Jallian Walabagh massacre yes of course nineteen nineteen ആരാ ആൻസർ ചെയ്ത് ഇത് Sreelakshmi Sindhu Sindhu ma'am Sreelakshmi answer okay yes and um, British um, uh, Patala Medhavi, General Dyer, ordered to fire. And uh, there was only four um, gates for that Maidan. All the gates were closed and nobody could uh, escape from that. Um, thousands of people died uh, on the spot and afterwards even uh, including a six months old baby. Um, after eight years, um, uh, our um, an engineer from India uh, went to England and killed him, General Dyer. Mm -hmm. Yes. Now we'll go to the fourth question. മനസ്സിലായില്ല പറഞ്ഞോളൂ Fourth question. All these questions are uh, events of freedom struggle. Now, fourth question. It was in Kerala, wagon tragedy. You might have heard wagon tragedy. അതാണ് ക്വസ്റ്റ്യൻ എവിടെ വെച്ചായിരുന്നു കേരളത്തിലാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു വാഗൻ ട്രാജഡി എവിടെ വെച്ചായിരുന്നു വാഗൻ ട്രാജഡി ഉണ്ടായത് വാഗൻ എല്ലാവർക്കും അറിയാം ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റ് ആണ് അതിൽ കുട്ടി നിറച്ചിട്ട് ആളുകളെ കൊണ്ടുപോയായിരുന്നു ബ്രിട്ടീഷ് പട്ടാളക്കാരാണ് അത് ചെയ്തത് സാധാരണക്കാരായ ഫ്രീഡം ഫൈറ്റേഴ്സിന് അതായത് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടവരുതുന്ന സാധാരണക്കാരായ ജനങ്ങളെയാണ് നിറച്ച് കൊണ്ടുപോയിട്ട് ഫൈറ്റായ വാഗണിൽ നിറച്ച് ഒന്നിന്റെ മേലെ ഒരാൾ നിന്ന് ഓക്സിജൻ കിട്ടാതെ ഛർദിച്ച് അതിനുള്ള ആ വാഗണിൽ തന്നെ മരിച്ചു വീഴുകയായിരുന്നു എഴുപത്തി ഒമ്പത് പ്രിസണേഴ്സിനെ കൊണ്ടുപോയി പ്രിസണേഴ്സ് ആയിരുന്നു അവർ ഇവിടെ അടച്ചിട്ട് പിന്നെ അവരെ ജയിലിൽ നിറക്കൽ എന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു ജയിലിൽ ഇട്ട് ജയിലിൽ നിറക്കുക അതിന് കൊണ്ടുപോകായിരുന്നു അതെ മലപ്പുറം തിരൂര് മലപ്പുറം ജില്ലയില് അതെ തിരൂരിന്ന് ആണ് ട്രെയിൻ പുറപ്പെട്ടത് അത് മദ്രാസിലേക്കായിരുന്നു കൊണ്ടുപോയത് മദ്രാസിലെ ജയിലിലാണ് നിറക്കേണ്ടത് പോത്തന്നൂർ എത്തിയപ്പോ തന്നെ ആളുകൾ അനക്കൊന്നും കേൾക്കാതെ പട്ടാളക്കാർ തുറന്നു അറുപത്തി മൂന്ന് പേര് മരിച്ചു അപ്പോഴന്നെ മരിച്ചു അത്രയും ടൈറ്റായിട്ട് പാക്ക് ചെയ്തായിരുന്നു അവരെ ആ ജയിൽ നിറക്കലിന് കൊണ്ടുപോയതായിരുന്നു ഫില്ലിംഗ് ദ ജയിൽ ഇത് മാപ്പിള ലഹളയിൽ പെട്ട ആളുകളെയാണ് അവർ കൊണ്ടുപോയത് മാപ്പിള ലഹളയും പിന്നീട് അതിന്റെ ചരിത്രം പരിശോധിച്ച് അതിലെ പല ഉപ കഥകൾ പോലെ അവർ ഹിന്ദുക്കളായിട്ട് പോരാടിയെന്നും അവർ പോര് വിളിച്ചു എന്നും ഇതൊക്കെ ഉണ്ട് എങ്ങനെയായാലും സാധാരണക്കാരായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആളുകളാണ് അത് അവരെല്ലാം വാഗണിൽ നിറച്ച് കൊല്ലുകയായിരുന്നു അത് മാപ്പിള ലഹള നടന്നത് തന്നെ nineteen twenty one two twenty two ആണ് ആ കാലഘട്ടത്തിൽ ഇപ്പം അതിന് മുമ്പായിട്ട് നയൻറ്റീൻ ട്വൻറ്റി വണ്ണിലാണ് വാഗൺ ട്രാജഡി നടന്നത് അടുത്ത ചോദ്യം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും നിങ്ങൾക്ക് സോൾട്ട് സത്യാഗ്രഹ ഉപ്പ് സത്യാഗ്രഹം ചെറിയ കുട്ടികൾക്ക് പോലും അറിയും ഉപ്പ് സത്യാഗ്രഹം ഈ ഉപ്പ് സത്യാഗ്രഹത്തിൽ എവിടെ എങ്ങനെ ചോദിക്കണം എന്നുള്ളതാണ് അറിയാം ഉപ്പ് സത്യാഗ്രഹത്തിന്റെ ആള് ഗാന്ധിജിയാണെന്ന് അറിയാം ഗാന്ധിജിയും കുറെ ഒന്നിച്ച് കുറെ സഹപ്രവർത്തകർ ഗാന്ധിജിയുടെ ഒന്നിച്ച് ഫ്രീഡം ഫൈറ്റേഴ്സ് തന്നെയാണ് എല്ലാവരും അവര് എവിടെ നിന്ന് എവിടേക്കാണ് പോയത് ഉപ്പ് സത്യാഗ്രഹത്തിന്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഏതാണ് എവിടെ വെച്ചാണ് അവര് പോയിട്ട് ഉപ്പ് കുറുക്കിയത് ദണ്ഡി മാർച്ച് പക്ഷെ അവിടെ എവിടെന്നാന്ന് അങ്ങനെ അറിയാം ദണ്ഡി മാർച്ച് ദണ്ഡി യാത്രയാണ് പക്ഷെ എങ്ങനെയാന്ന് അറിയില്ലല്ലോ ആരൊക്കെ ഏതോ ഒരു ആശ്രമത്തിൽ നിന്നാണ് പോയത് ഇത്രയും പറയാം ശബർമതി ആശ്രമം തൊട്ട് അതെ, തീർച്ചയായും തീർച്ചയായും സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറം വരെയാണ് അവര് അതെ. പകുതി പകുതി പകുതി ആർക്ക് കൊടുക്കാം അല്ലേ സെബാസ്റ്റിന് പകുതി പിന്നെ മറ്റൊരാളെ പറഞ്ഞു ഹിന്ദുവാളാ ഷീൻ രാജൻ എന്ന് പറഞ്ഞ ആളെ കണ്ടല്ലോ ഷീൻരാജൻ സബർമതി പറഞ്ഞത് ആരാ ഷീനരാജൻ ഷീനരാജൻ ഷീനരാജനെ വെരി ഗുഡ് ഷീനരാജൻ ഷീനരാജനും രണ്ടുപേർക്കും ഒരു മാർക്കിന് പകരം അര മാർക്ക് അതെ ഇവര് ഇരുപത്തിനാല് ദിവസം യാത്ര ചെയ്തിരുന്നു നടന്നിട്ട് പോയതാണ് വണ്ടിയിലൊന്നും കയറിയിട്ടില്ല ഗാന്ധിജി മുന്നിലും പുറകെ എല്ലാവരും ഓടുമായിരുന്നു അത്രയും സ്പീഡിലാണ് ഗാന്ധിജിയുടെ നടപ്പ് മാർച്ച് പന്ത്രണ്ടിന് മാർച്ച് ട്വൽത്തിന് പോയിട്ട് ഏപ്രിൽ സിക്സ്തിനാണ് ഇവര് ആ കടപ്പുറത്ത് ഉപ്പ് കുറുക്കിയത് ഇത് ബ്രിട്ടീഷുകാർ ചുമത്തിയ സോൾട്ടിന് എതിരെ സോൾട്ടിന് ടാക്സ് ചുമത്തിയതിന് എതിരായിട്ടാണ് ഗാന്ധിജി സോൾട്ട് സത്യാഗ്രഹം നടത്തിയത് ഇതിന് ഗാന്ധിജി എഴുപത്തൊമ്പത് ആളും ഗാന്ധിജി അങ്ങനെ എൺപത് പേരാണ് പോയത് ഇത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലായിരുന്നു കോസ്റ്റൽ വില്ലേജായ ഗുജറാത്തിലെ കോസ്റ്റൽ വില്ലേജായ ദണ്ഡിയിലാണ് അവർ ഉപ്പ് കുറുക്കിയത് ഇതിനു വേണ്ടിയിട്ട് ഇതിന് ശേഷം ഗാന്ധിജിയും ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തു സരോജിനി നായിഡു ഒക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോവുകയുണ്ടായി പിന്നീട് ഈ ഈ ഈ സമരം അങ്ങോട്ട് ഇന്ത്യയിൽ പല സ്ഥലത്തും പടർന്നു പിടിച്ച് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ആളുകളെ ജയിലിലേക്ക് അടച്ചിടുകയുണ്ടായി ഇനി അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ് എളുപ്പമുള്ള ചോദ്യമാണ് ഡു ഓർ ഡൈ ആരുടെ സ്ലോഗനാണ് ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെ മരിക്കുക ഇത് ആരോ ഒരു പ്രധാനപ്പെട്ട വ്യക്തി പറഞ്ഞ കാര്യമാണ് ഇത് ആരാണ് പറഞ്ഞത് ഇത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ ആണ് പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഗാന്ധിജിയുടെ ഉണ്ടായത് in the fiery speech in Bombay ഇല്ല ആൻസർ പറഞ്ഞിട്ട് ഇതാരാണ് ആരാണ് പറഞ്ഞതെന്നാണ് അല്ല ഗാന്ധിജിയാണ് മൂവ്മെന്റ് കൊണ്ടുവരുന്നത് ഇതാരാണ് പറഞ്ഞത് ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിലാണ് ഉണ്ടായത് അതിൽ ആരുടേതാണ് ഈ സ്ലോഗൻ മഹാത്മാഗാന്ധി പറഞ്ഞു സ്പീച്ച് എന്ന് പറഞ്ഞു ക്വസ്റ്റ്യൻ ആ ഒരു ക്വസ്റ്റ്യൻ ബന്ധപ്പെട്ട മാഡം അതെ അത് ഞാൻ ഞാൻ തന്നെ ഗാന്ധിയുടെ സ്പീച്ച് എന്ന് ഞാൻ പറഞ്ഞു പറഞ്ഞു പോയി ഞാൻ ആൻസർ വിവരിച്ചു തരാൻ വേണ്ടി അവിടെ എഴുതിയിരുന്നു അത് ഞാൻ എന്താ പറഞ്ഞതെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു ആ സ്പീച്ചിലാണ് ഗാന്ധിജി പറഞ്ഞത് അതുകൊണ്ട് ഞാനത് ആ ക്വസ്റ്റ്യൻ സോറി നിങ്ങൾക്ക് വേറെ ചോദ്യം തരും ഞാൻ ഗാന്ധിജിയെ കുറിച്ച് അടുത്ത ചോദ്യം ചോദിക്കുകയാണ് ഗാന്ധിജിയുടെ പൊളിറ്റിക്കൽ ഗുരു രാഷ്ട്രീയ ഗുരു ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആര് ഒരു സെക്കൻഡേ ഉള്ളേ പെട്ടെന്ന് ആൻസർ പറയണം കൂടുതലും എക്സ്പ്ലനേഷൻ സമയം അതെ ഗോപാലകൃഷ്ണ ഗോഖലെ ആരാ പറഞ്ഞ ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഗോഖലെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് തുടങ്ങി തൊള്ളായിരത്തി പതിനഞ്ച് വരെയാണ് ജീവിച്ചിരുന്നത് സീനിയർ ലീഡറാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാവായിരുന്നു ഫ്രീഡം മൂവ്മെന്റിനെ ചുക്കാൻ പിടിച്ച ഒരു മഹത് വ്യക്തിയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം ഗാന്ധിജി കൺസൾട്ട് ചെയ്യുന്നത് ഗോഖലെയായിട്ടാണ് അടുത്ത ചോദ്യത്തിലേക്ക് പോവാ a British woman who was India's freedom fighter ഒരു ബ്രിട്ടീഷ് വനിത ഇന്ത്യയുടെ ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ത്രൂ ഔട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുത്തി എന്ന് പറയാം ആ ബ്രിട്ടീഷ് വനിത ആര് സിമ്പിളാണല്ലോ ഇപ്പം ഏഴ് ഇത് ഏഴാമത്തെ ക്വസ്റ്റ്യനാണ് അതാണ് ഓക്കെ മാം ആനി ആണോ അതെ yes yes yes Annie British socialist ആയിരുന്നു തിയോസഫിസ്റ്റ് ആയിരുന്നു വിമൻസ് റൈറ്റ് ആക്ടിവിസ്റ്റ് ആക്ടിവിസ്റ്റ് ആയിരുന്നു writer orator political party leader international കോൺഗ്രസിന്റെ നേതാവ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിലിരുന്ന ആള് ഒക്കെ ആയിരുന്നു ആനി ബസന്റ് ബ്രിട്ടീഷ് വനിതയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഒപ്പം നിന്ന് ഒരു ധീര വനിതയാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്വാതന്ത്ര്യത്തിന് മുമ്പ് അവർ മരിച്ചു ഓക്കെ കോർ ചെയ്തോ ഷീനയല്ലേ ഷീനയല്ലേ പറഞ്ഞ ഷീന അതെ അതെ നിങ്ങൾ വീഡിയോ ഒന്ന് നിങ്ങൾ വീഡിയോ ഓൺ ചെയ്യോ പേര് പറഞ്ഞിട്ട് പറയോ ചെയ്യണം അതെ കാണാലോ അതെ ഡോക്ടർ ഷീന രാജൻ അടുത്ത ചോദ്യത്തിലേക്ക് പോട്ടെ ഓക്കെ ചോദ്യം ഇനി എട്ടാമത്തെയാണ് അയൺ മാൻ ഓഫ് ഇന്ത്യ ഇത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേൽ അതെ അതെ സർദാർ വല്ലഭായ് എവിടെന്നാ വന്നേ വീഡിയോ ഓൺ ആവുന്നില്ല മാം സോറി സിന്ധു ആണ് സോറി വീഡിയോ ആവുന്നില്ല കേട്ടോ വല്ലഭായ് പട്ടേലിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ക്വിറ്റ് ഇന്ത്യ മൂവ്മെന്റിൽ മുൻപന്തിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ പ്രതിമ നമുക്ക് വേൾഡിലെ ഏറ്റവും വലിയ പ്രതിമയായിട്ട് വെച്ചിട്ടുണ്ട് അതെവിടെയാ വെച്ചത് സിന്ധു പറഞ്ഞേ നർമ്മദ വാലിയിലാണ് ഉള്ളത് അതിന് അയൺ മാനാണ് സ്റ്റീൽ ഫ്രെയിമിലാണ് അത് ഉണ്ടാക്കിയത് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് കൂടി ചേർത്തിട്ട് ഗുജറാത്തിലാണ് ഈ പ്രതിമ ഉള്ളത് സർദാർ എന്ന് പറഞ്ഞാൽ തന്നെ ചീഫ് എന്നാണ് അർത്ഥം പിന്നെ patron saint of India civil servant എന്ന് വിശേഷിപ്പിക്കുന്നതാണ് നോൺ കോപ്പറേഷൻ അതായത് നിസ്സാരണ പ്രസ്ഥാനത്തിന്റെ മുൻപന്തിയിൽ നിന്നാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നാണ് ആ സ്റ്റാച്യുവിന്റെ പേര് നൂറ്റൻപത്തിരണ്ട് മീറ്റർ ഉയരമുണ്ട് വേൾഡ്സ് ടോളസ്റ്റ് സ്റ്റാച്യു ആണ് ഇനി അടുത്ത ചോദ്യം who wrote national anthem who wrote our national anthem national anthem ആരാണ് രചിച്ചത് രവീന്ദ്രനാഥ് <laughs> <laughs> നിങ്ങളെ തീരുമാനത്തിലെത്തി ആദ്യൊരു വോയിസ് വോയിസാ കേട്ടത് സിന്ധു ആണോ ഷീനയാണോ എന്ന് എനിക്കറിയില്ല ഷീന മിസ് ആദ്യം പറഞ്ഞ മാം ശബ്ദം കൊണ്ട് തിരിച്ചറിയണമല്ലോ അപ്പൊ നിങ്ങൾക്ക് ആർക്കും ഇങ്ങോട്ട് കാണാൻ പറ്റുന്നില്ലേ ഞങ്ങളെ ഞങ്ങളെ കാണുന്നുണ്ടോ കാണാൻ വീഡിയോ ഓൺ ആക്കാൻ പറ്റുന്നില്ല കാണുന്നുണ്ട് മാം നിങ്ങളെ ക്ലിയർ ആയിട്ട് കാണാം അപ്പം രവീന്ദ്രനാഥ ടാഗോർ നിങ്ങൾക്കറിയാം നോബൽ സമ്മാനം നേടിയ എഴുത്തുകാരനാണ് മൂവായിരം പോയംസ് എഴുതി ക്രിസ്മാസ്റ്ററിനെ കാണാനേ ഇല്ല ക്രിസ്മാസ്റ്ററിന്റെ ഷോർഡർ മാത്രം ഞങ്ങൾ കാണുന്നുള്ളൂ ഞാൻ എന്നെ കാണുന്നുണ്ടല്ലോ അതെ അതെ പക്ഷെ കാണുന്നു പക്ഷെ ക്രിസ്മാസ്റ്ററിനെ കാണുന്നില്ല ഞങ്ങള് ആണോ പ്രേമാടത്തിനെ കാണുന്നില്ല എന്നെ കാണുന്നില്ലേ പ്രേമാടത്തിനെ കാണുന്നുണ്ടോ പ്രേമാടത്തിന്റെ ഷോർഡർ മാത്രം കാണുന്നുള്ളൂ അതെ എന്നാ ഞങ്ങളുടെ മൊബൈൽ നോക്കുന്ന കുഴപ്പമായിരിക്കും ആദ്യപാടത്തിന് മാത്രം കാണുന്നുള്ളൂ ആദ്യപാടത്തിന് നിറഞ്ഞിരിക്കുകയാണ് പൊസിഷൻ മാഡം ഫുള്ളി കവേർഡ് അവൾ മാഡം ആടി only I can see only ആടി madam only it should be like that mobile madam ഞാൻ മൊബൈൽ നോക്കണോണ്ടായിരിക്കാം വേണമെങ്കിൽ പ്രേമാണ് പ്രേമത്തെ കണ്ട പ്രേമത്തെ എനിക്ക് അറിയാലോ പ്രേമാണ് എന്താ ഇവിടുന്ന് വരുന്നുണ്ട് മനസ്സിലാക്കിയാൽ നമുക്ക് ചോദ്യം മനസ്സിലായാലേ പറയണം കേട്ടാ അപ്പം രവീന്ദ്രനാഥ ടാഗോറിന് സമ്മാനം നോബൽ സമ്മാനം കിട്ടിയത് ഗീതാഞ്ജലി എന്ന പുസ്തകത്തിനാണ് ഇനി അടുത്ത ചോദ്യം വരുന്നു പത്താമത്തെ ചോദ്യം nightingale of India nightingale of India Sarojini Naidu Sarojini Naidu Sarojini Naidu ആണ് Shyama Shyama Shyama very good first woman governor ആയിരുന്നു ഇന്ത്യയിലെ poet freedom fighter Indian national കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിരുന്നു സ്റ്റേറ്റ് ഗവർണർ പറഞ്ഞു പ്രോമിനന്റ് തിങ്കർ ആയിരുന്നു ലൈക്ക് ടാഗോർ ഗോഖലെ പോലെ വളരെ പ്രോമിനന്റ് ആയിട്ട് ഉള്ള ഒരു ഫിലോസഫർ കൂടിയായിരുന്നു പ്ലേ റൈറ്റ് ആയിരുന്നു അത്രയും ഒക്കെ ഒരുപാട് ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു ഉപ്പു സത്യാഗ്രഹത്തിലും ക്വിറ്റ് ഇന്ത്യയിലും ഒക്കെ പങ്കെടുത്ത ഒരു ധീര വനിതയാണ് ഇനി അടുത്തത് പതിനൊന്നാമത്തെ അല്ലെ ആ ഇനി പതിനൊന്ന് ലെവൻത്ത് ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നില് nineteen forty three forward block ഉണ്ടാക്കി പിന്നീട് I N A Indian army ഉണ്ടാക്കി who was that freedom fighter Subhash Chandrabose <laughs> Netaji Subhash Chandrabose സുഭാഷിനെ ആലോചിക്കുമ്പോഴേക്കും പറയുന്നത് എയ്റ്റീൻ നയൻറ്റി സെവനിലാണ് ജനിച്ചത് പറഞ്ഞതാരാ എയ്റ്റീൻ നയൻറ്റി സെവനിൽ ജനിച്ചു നയൻറ്റീൻ ട്വന്റി വണ്ണിലാണ് മരിച്ചത് കൽക്കട്ടയിലായിരുന്നു ബോസ് എന്ന് കേൾക്കുമ്പോഴേ നമുക്കറിയാം കൽക്കട്ടക്കാരനായിരിക്കും നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരുപാടുണ്ട് കൂടുതൽ വിവരിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്ന കാര്യം ഞാൻ പറയുന്നത് പറയാൻ കേട്ടില്ല ഏതാ ഹലോ ഇല്ല മാഡം ഞങ്ങള് ഓക്കെ അടിക്കല് മറ്റേ പ്രസ് ചെയ്തിട്ട് പറയാൻ പറ്റുമ്പോ ക്യാപ്പ് വന്നു പോയത് വൈഫൈനോട് പറയാം ഞങ്ങൾ രണ്ടുപേരും ഉണ്ടായില്ലേ ആയിക്കോട്ടെ ഡിസ്കസ് ആൻസർ മതി ഇതൊരു ഫൺ ഫാമിലി ആണ് ഇത് വലിയ ഞാൻ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ വൈഫ് പറഞ്ഞ കേട്ടോ അതുകൊണ്ട് ഞാൻ ക്ലിയർ ചെയ്തെന്നുള്ളത് <laughs> ആലോചിച്ച് ഉത്തരം പറയാം എത്ര പേര് ഫുൾ ഫാമിലി ഇരുന്നാലും കുഴപ്പമില്ല കാരണം ഈ ഓൺലൈനിൽ ഇതൊരു അവയർനെസ് എന്നാ പിന്നെ ഉണ്ണികൃഷ്ണൻ സാറാണോ ഉണ്ണികൃഷ്ണൻ സാറാണോ ഉണ്ണികൃഷ്ണൻ പക്ഷെ ആരാണെന്ന് അറിയുന്നില്ല ഓക്കെ ഓക്കെ ആരായാലും കുഴപ്പമില്ല അപ്പൊ ഒരു തമാശയുള്ള ചോദ്യം ചോദിക്കുന്ന ഗാന്ധിജി വിവാഹം ചെയ്തത് കസ്തൂർബ ആണെന്ന് എല്ലാവർക്കും അറിയാം കസ്തൂർബ ഗാന്ധി ഗാന്ധിജി വിവാഹം ചെയ്യുന്നത് പതിമൂന്നാമത്തെ വയസ്സിലാ അറിയാം നിങ്ങൾക്ക് പതിമൂന്നാമത്തെ വയസ്സിൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ വിവാഹം ചെയ്തു അപ്പൊ ഭാര്യക്ക് എത്ര വയസ്സായിരുന്നു ഗാന്ധിജിയുടെ ഭാര്യക്ക് എത്ര വയസ്സായിരുന്നു ഗാന്ധിജി കല്യാണം കഴിക്കും തമാശ ഒരു കണക്ക് കൂട്ടിയതാണ് അല്ലേ ഏതാണ്ട് ഒരു അഞ്ചു വയസ്സ് കുറച്ചിട്ട് ഇനിയുണ്ടാ ഇനി നിങ്ങൾ കുറച്ചു പേരിലുള്ളൂ ഓരോ ഏജ് പറഞ്ഞോ ചിലപ്പോ ശരിയാവും എവിടെ പോയി കിടക്കുന്നു നമുക്ക് നോക്കാം അല്ലെങ്കിൽ പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് ഒമ്പതും പന്ത്രണ്ട് ആ എത്ര എത്ര പതിമൂന്ന് ശരിയായ ഉത്തരം ഗാന്ധിജിക്കും ഭാര്യക്കും ഒരേ വയസ്സായിരുന്നു പതിമൂന്ന് വയസ്സ് ഇപ്പൊ ഇത് ചോദ്യത്തിന് ഉത്തരമല്ല ചോദ്യം ഇനിയാണ് വരുന്നത് ചോദ്യം ഇത് മാറ്റാം അതൊരു ചോദ്യം തന്നെ ഞാൻ സെബാസ്റ്റ്യൻ സാറിന് ഉത്തരം കിട്ടി ഉത്തരം കൊടുത്തു ഉദാസൻ സാറിന് ഇനി പറഞ്ഞു ആ പറഞ്ഞു അതെ അല്ല അതാണ് ഇത്രയും പേരേ ഉള്ളൂ അപ്പൊ ഓരോന്ന് ലേലം വിളിച്ചാൽ ഉത്തരത്തിലെത്തും ആ അതിനോട് അനുബന്ധിച്ച ചോദ്യമാണ് കസ്തൂർബ ഗാന്ധി എന്നാണ് മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് എവിടെ വെച്ചാണ് മരിച്ച ക്വസ്റ്റ്യൻ അടുത്ത ക്വസ്റ്റ്യൻ ആണ് കസ്തൂർബ ഗാന്ധി എന്നാണ് മരിച്ചത് പന്ത്രണ്ട് ആ അത് പതിമൂന്നായി ഇപ്പം പതിമൂന്നായി പതിമൂന്ന് വയസ്സിന്റെ ഒരു കൊച്ചിനായി ഏഹ് അപ്പൊ ഇത് ഇവിടെ കണ്ടു ഫെബ്രുവരി അതെ അതെ തീർച്ചയായും ജയിലിലാണ് മരിച്ചത് അസുഖമൊക്കെ ആയിട്ട് കിടക്കുകയായിരുന്നു ഗാന്ധിജി ഒന്ന് സന്ദർശിച്ചിരുന്നു സ്വാതന്ത്ര്യം കിട്ടുന്നതിന് വളരെ പ്രഗത്ഭയായ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു കസ്തൂർബ പക്ഷേ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലോ നമ്മളൊന്നും ഞാനൊന്നും പഠിച്ചിട്ടില്ല ഞങ്ങളെ ടീച്ചറൊന്നും ഞങ്ങളെ പഠിപ്പിച്ചിട്ടില്ല അതല്ല അതെ അല്ല ഗാന്ധിജിയെ കുറിച്ച് ഇത്രയും നമ്മൾ അറിയുമ്പോൾ കസ്തൂർബയെ കുറിച്ച് നമുക്ക് അറിവ് തന്നിട്ടേ ഇല്ല ചിലപ്പോൾ ഒരു സ്ത്രീ ആയതുകൊണ്ടായിരിക്കാം ചരിത്ര പുസ്തകത്തിലൊക്കെ അവരെ പേര് വളരെ കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് അറിയില്ല ഈ ഈ വാസ്തവങ്ങളൊന്നും അവർ ജയിലിൽ ഈ പറഞ്ഞ പോലെ നരകം ഒരുപാട് അനുഭവിച്ചിട്ടാണ് മരിച്ചത് ജയിലിലാണ് മരിച്ചത് ഇത്രയും വലിയ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പോലും നമുക്ക് ഇതിനെ ഹിസ്റ്ററി പഠിക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി നാലില് ജയിലിൽ മരിച്ചു അവർ മരിച്ച മൂന്ന് കൊല്ലം കഴിഞ്ഞിട്ടാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ശ്യാമയല്ലേ പറഞ്ഞ ശ്യാമയാണ് ശ്യാമയാണ് good girl Shyama thank you ma'am thank you പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതിൽ കൂടി കേൾക്കുമ്പോഴേ കൺഫേം ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത ചോദ്യം വളരെ എളുപ്പമാണ് first prime minister of India വേഗം കൈ വേഗം ഉത്തരം ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റു ആദ്യം പറഞ്ഞേ ഞങ്ങള് നിങ്ങളെ കാണുന്നില്ല നിങ്ങളെ ഒരു തീരുമാനത്തിലെത്തി ഞങ്ങൾക്ക് പറഞ്ഞ ആൻസർ പറഞ്ഞ ഉടനെ അതിന്റെ പുറത്ത് ശ്യാമെന്നും കൂടി പറയണം പേരും കൂടി പറയണം അപ്പൊ നമുക്ക് എളുപ്പമുണ്ട് അപ്പൊ ജവഹർലാൽ നെഹ്റു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലും ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലും മരിച്ചു മരിക്കുന്നവരെ അദ്ദേഹം പ്രധാനമന്ത്രിയായിരുന്നു ജേക്കബ് സാജു വെക്കം ഒരാളിവിടെ ജോയിൻ ചെയ്തിട്ടുണ്ട് ജേക്കബ് സജു യെസ് അടുത്ത ചോദ്യം മ്യൂട്ട് പതിനഞ്ചാമത്തെ ചോദ്യാണ് പതിനഞ്ചാമത്തെ ചോദ്യം ജയ് ജവാൻ ജയ് കിസാൻ ആരുടെ സ്ലോഗനാണ് സ്ലോഗൻ ലാൽ ശാസ്ത്രി ലാൽ ശാസ്ത്രി ആദ്യം ശ്യാമയാണോ പറഞ്ഞത് ഉണ്ണികൃഷ്ണൻ അത് ആയിരത്തി തൊള്ളായിരത്തി നാലില് ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് മരിക്കുന്നത് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസമാണ് മരിച്ചത് ഒക്ടോബർ രണ്ടിന് തന്നെ ഗാന്ധിജി ജനിച്ച അതേ ദിവസമാണ് ജനിക്കുന്നത് ശാസ്ത്രി നമ്മുടെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ശാസ്ത്രി ഇനി അതെ ഇനി അടുത്ത ചോദ്യം കുറച്ച് ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നും അത് ഞാൻ വിവരിച്ച് തരാം നിങ്ങൾക്ക് അത് ഉത്തരം പറഞ്ഞില്ലെങ്കിലും ഞാൻ കാര്യങ്ങൾ കുറച്ച് സംസാരിക്കും ചമ്പാരൻ സത്യാഗ്രഹം കേട്ടിട്ടുണ്ടോ ചമ്പാരൻ സത്യാഗ്രഹം എങ്കിൽ അത് ഏത് ജില്ലയിലാണ് ജില്ലയിലാണ് ഏത് സ്റ്റേറ്റിലാണ് എന്താണ് അതുകൊണ്ട് ആ സത്യാഗ്രഹത്തിൽ ഉണ്ടായത് ആ സംഭവം എന്താണ് ഏത് സ്റ്റേറ്റിലാണ് പെസൻ മൂവ്മെന്റ് ആണ് ഗാന്ധിജി നയിച്ച ഫസ്റ്റ് പെസൻ മൂവ്മെന്റ് ആണ് നയൻറ്റീൻ സെവൻറ്റീനില് അതെ നയൻറ്റീൻ സെവൻറ്റീനിലായിരുന്നു ഗാന്ധിജി ആഫ്രിക്കയിലൊക്കെ വന്നിട്ട് ആദ്യത്തെ സമരമായിരുന്നു എവിടെയാണ് ഇവിടെ ബീഹാർ ബീഹാർ ബീഹാർ ബീഹാർ രണ്ടും ഒരാളാണോ പറഞ്ഞത് ബീഹാർ ആരാ പറഞ്ഞത് ചീന മറ്റേത് ആദ്യത്തെ ശ്യാമ യെസ് പകുതി പകുതി അല്ലേ ശ്യാമയ്ക്ക് പകുതി ആ പെസൻസിന്റെ സമരമായിരുന്നു കൃഷിക്കാരുടെ കർഷക സമരമായിരുന്നു ഗാന്ധിജി നയിച്ച് ആ എന്തിനെ എന്തിനെ കുറിച്ചായിരുന്നു എന്ത് കൃഷിയായിരുന്നു അവിടെ സാധാരണ കൃഷിയായിരുന്നില്ല നെല്ല് ഗോതമ്പ് ഇതൊന്നും ആയിരുന്നില്ല ആ അതിന്റെ ബാക്കി പറഞ്ഞു കൊടുക്കാനാണ് പറഞ്ഞു മാർക്കറ്റ് തന്നു കഴിഞ്ഞു വെക്കാം ഇൻഡിഗോ ഇൻഡിഗോ ഇൻഡിഗോ അതെ ഇൻഡിഗോ നീലം കൃഷിയായിരുന്നു നീലം കൃഷി നീലം കർഷകരെ മുഴുവൻ ടാക്സ് ചുമത്തിയിട്ട് അവർക്ക് കൃഷി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ അവര് നഷ്ട നഷ്ടത്തിനായി അവരെല്ലാം പട്ടിണിക്കാരായി അസുഖം പിടിച്ച് മരിച്ചു കുറെ പേര് കുറെ പേര് അസുഖമായിട്ട് കിടന്നു അങ്ങനെയാണ് അവർ ആ സമരത്തിന് ഇറങ്ങുന്നത് അപ്പോഴാണ് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നിട്ട് നല്ല ചെറുചുറുക്കൂടെ വന്നിട്ട് സമരത്തിന് തയ്യാറായി നിൽക്കുമ്പോഴാണ് ഗാന്ധിജി ഇത് അറിഞ്ഞത് ഇവിടെ വന്നിട്ട് സമരക്കാരെ ആയിട്ട് കണ്ട് അവർക്ക് വേണ്ടിയിട്ട് മുന്നിറങ്ങി ആ സമരത്തിൽ ഗാന്ധിജി ആ സമരത്തിലാണ് എല്ലാവരും അറിയുന്നത് പക്ഷെ അവിടെ ഒരു സംഭവം ഉണ്ടായി പലരും വന്നിട്ട് ഗാന്ധിജിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി ഗാന്ധിജിയെ കുറിച്ച് കേട്ടിട്ടുള്ള അധികാരം കണ്ടിട്ടില്ല ഗാന്ധിജി പുത്തനാണ് അപ്പൊ സമര രംഗത്തൊന്നും ആദ്യമായിട്ടാണ് ഗാന്ധിജി വരുന്നത് ഗാന്ധി നല്ല വേഷം സൂട്ടും കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നത് തലയിൽ നിലപ്പാവും ഒക്കെ കെട്ടിയിട്ടാണ് വന്നത് ഗാന്ധിജി അവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു പറ്റ ആളുകൾ വന്ന് കേട്ടിട്ട് തിരിച്ചു പോകും വേറെ ഒരു പറ്റം ആളുകൾ വരും പിന്നെയും തിരിച്ചു പോകും പിന്നെ ഒരു പറ്റം ആളുകൾ വരും ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഗാന്ധിജി അവിടുത്തെ സംഘാടകരോട് അപ്പോഴാണ് അറിയുന്നത് അവർക്ക് ഉടുതുണിക്ക് മറുതുണിയില്ല അപ്പോൾ ഒരു പറ്റം ഒരു ഒരു വീട്ടിൽ നിന്ന് ഒരു അമ്മ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അച്ഛൻ വരണമെങ്കിൽ അമ്മ പോയിട്ട് ആ ഡ്രസ്സ് മാറി കൊടുത്തിട്ട് അത് ഉടുത്തിട്ട് വേണം വരാൻ ഒരു മുണ്ട മാത്രമേ പല വീട്ടിലും ഉള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ പോയി വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഗാന്ധിജി അന്ന് തലപ്പാവും മേൽമുണ്ടും കോട്ടും ഒക്കെ ഉണ്ടായിരുന്നു അന്നാണ് ഗാന്ധിജി ഒറ്റ അർദ്ധനഗ്നനായ ഫക്കീറായത് എനിക്ക് ഇനി ഇനി എന്റെ എല്ലാ അമ്മ പെങ്ങന്മാർക്കും ഉടുതുണിക്ക് മറുതുണി ഉണ്ടാവുന്നവരെ എനിക്ക് ഒറ്റമുണ്ട് മാത്രം മതി എന്ന് പറഞ്ഞ് ഗാന്ധിജി ഗാന്ധിജിയുടെ വസ്ത്രങ്ങൾ കൊടുക്കുകയായിരുന്നു അവർക്ക് ആ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം അത് വളരെ പ്രസക്തമായ ഒരു സത്യാഗ്രഹമായിരുന്നു ഗാന്ധിജിയെ അപനഗ്നനായ ഫക്കീർ എന്ന് പലരും വിളിക്കാൻ കാരണം ആ സമരത്തിൽ നിന്ന് ഗാന്ധിജി അവരെ സഹായിച്ചത് കൊണ്ടാണ് ലളിതമായ വസ്ത്രം മാത്രമേ പാടുള്ളൂ എന്ന് ഗാന്ധിജി അതിനുശേഷം തീരുമാനമെടുക്കുകയായിരുന്നു ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമ്മുടെ വന്ദേ മാതരം രചിച്ചതാരാണ് അതെ അതെ അതെ വന്ദേ മാതരം നമ്മുടെ നിങ്ങൾക്ക് ഇത് കാണാമോ ഞങ്ങളെ കാണുന്നുണ്ട് അല്ലേ എങ്കില് ആ ഇതാ വന്ദേ മാതരം ദ ബുക്ക് ഒരു കൈപ്പുസ്തകം നമുക്ക് കൾച്ചറൽ എഡ്യൂക്കേഷൻ സെന്ററിൽ നിന്ന് തരുന്നുണ്ട് വന്ദേ മാതരം ഈ വന്ദേ മാതരത്തിൽ വന്ദേ മാതരത്തിനെ കുറിച്ച് നാഷണൽ സിമ്പൽസിൽ ഒന്നാണ് വന്ദേ മാതരം വന്ദേ മാതരം ഇരുപത്തി ആറ് വരികളുണ്ട് നമ്മൾ സാധാരണ എട്ട് വരികൾ മാത്രമേ പാടാറുള്ളൂ അപ്പോൾ വന്ദേ മാതരം ആണ് നമ്മൾ ഏതെല്ലാം നാഷണൽ ഈവൻസിനും പ്രാർത്ഥനാ ഗാനമായിട്ട് പാടുന്നതാണ് വന്ദേ മാതരം വന്ദേ മാതരം ജയിച്ചത് ബങ്കിൻ ചന്ദ്ര ചാറ്റർജി ആദ്യത്തെ എട്ട് പേര് മാത്രമേ അറിയുള്ളൂ നമ്മൾ ഞങ്ങൾ ഒരിക്കൽ ഒരു സെമിനാർ നടത്തിയപ്പോൾ ഇരുപത്തി ആറ് വരി കേട്ടത് അത് കേട്ട് നമ്മൾ അലിഞ്ഞു പോകും അത്രയും നല്ല വരികളും ആ പാടുന്ന ടീച്ചറും അങ്ങനെ ഒരു ടീച്ചറായിരുന്നു മനസ്സിൽ നിന്ന് പോയിട്ടില്ല സാൻസ്ക്രിറ്റ് കോളേജ് സാൻസ്ക്രിറ്റ് കോളേജ് പ്രൊഫസറായിരുന്നു പേര് മറന്നുപോയി ആ ടീച്ചർ കെമിസ്ട്രി ആയിരുന്നു അദ്ദേഹം കഴിഞ്ഞ് ഇതും ഇതും ഇത് രണ്ടും വിട്ടിട്ടുണ്ട് നമ്മൾ സമയം കുറേ ആയോ കൂടെ കാൽ മണിക്കൂറേ ക്വസ്റ്റ്യൻ പകുതി ആയിട്ടുള്ളൂ ആ അടുത്ത ചോദ്യം Swaraj is my birth right and I shall have it famous quote ആണ് ചോദ്യം മനസ്സിലായല്ലോ ബാൽ ഗംഗാധർ തിലക് ബാൽ ഗംഗാധർ തിലക് തിലക് അതായത് സ്വരാജ ഫ്രീഡം എന്താണ് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് അത് ഞാൻ നേടുക തന്നെ ചെയ്യും ശ്യാമ ശ്യാമ ശ്യാമ ആ ഫ്രീഡം ഫൈറ്റർ ബാലഗംഗാധര തിലക്കായിരുന്നു ലോക മാന്യ തിലക് എന്നാണ് പിന്നീട് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടിരുന്നത് father of Indian unrest unrest എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ചുകൊണ്ടിരുന്നു കാരണം എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇംഗ്ലീഷ് ബ്രിട്ടീഷുകാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരെ തുരത്തുകയായിരുന്നു ഇദ്ദേഹത്തിന്റെ മോട്ടോ രത്നഗിരിയിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ ജനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മരിക്കുന്നത് അറുപത്തിനാല് വയസ്സ് വരെ ജീവിച്ചു ബോംബെയിൽ വെച്ചിട്ടാണ് മരിക്കുന്നത് രത്നഗിരിയിലാണ് ജനിച്ചത് അടുത്ത ചോദ്യം കേരളത്തിലോട്ട് വരാം വൈക്കം സത്യാഗ്രഹം എന്തായിരുന്നു വൈക്കം സത്യാഗ്രഹം കേരളത്തിലാണ് ഉണ്ടായത് വൈക്കം എന്നുള്ള സ്ഥലം എല്ലാവർക്കും അറിയാം കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ വൈക്കം വൈക്കം സത്യാഗ്രഹം നോൺ വയലൻസ് ഉണ്ടായിരുന്നു പക്ഷെ ഈ വൈക്കം സത്യാഗ്രഹം ഒരു പ്രത്യേക ലക്ഷ്യം ഉണ്ടായിരുന്നു opening approach to near Vaikom temple opening approach road to untouchables on lower class people to Vaikom temple area ക്ഷേത്രം തുറന്നു കൊടുക്കുക ക്ഷേത്രപ്രവേശനം ക്ഷേത്രപ്രവേശനം വൈക്കം ക്ഷേത്രത്തിലേക്ക് അണ്ടച്ചബലിനെ കൊണ്ടുപോയി കൂട്ടി കൊണ്ടുപോയി അവരെ പ്രവേശിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലായിരുന്നു നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടോ മക്കളെ ഇല്ല ഇല്ല ഹിസ്റ്ററി അല്ല ക്ലാസ് തന്നെ അതേപോലെ അവസാനം ഇവിടെ വന്നിട്ട് പക്ഷേ ഈ ഫ്രീഡം സ്ട്രഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ട പോലെ പഠിപ്പിക്കുന്നില്ല ഇപ്പൊ സ്കൂളുകളിലും അതുപോലത്തെ ഇപ്പൊ ഇങ്ങനെയും ഒരുപാട് കളിക്കുന്ന പോലെയാണ് ഒരാഴ്ചത്തെ പത്രം ഭയങ്കരമായിട്ട് ഉപകരിച്ചിട്ടുണ്ട് മാം ആണോ നന്നായി പത്രം നമുക്ക് സ്വാതന്ത്ര്യം കേൾക്കുന്നില്ല ഞാനിപ്പോ ക്വസ്റ്റ്യൻ മാറി ഞാൻ വേറൊരു പേജിലേക്ക് പോയി അതുകൊണ്ട് എനിക്കിപ്പം ക്വസ്റ്റ്യൻ എത്രയായെന്ന് അറിയുന്നില്ല നമുക്ക് കേൾക്കുന്നില്ല മാം കേൾക്കുന്നില്ല കേൾക്കുന്നില്ല അവിടെ മ്യൂട്ട് ചെയ്തൊക്കെ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പൊ ശരിയായോ യെസ് യെസ് യെസ് മാം അപ്പൊ ചോദ്യം ആ ഞാൻ ബുക്ക് ഇവിടുന്ന് എടുത്തപ്പോ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ കിട്ടുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു അതായത് ആരിൽ നിന്നാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ നമ്മൾ ചുമതലയേറ്റത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ശരി ക്ലമന്റ് ആറ്റ്ലി ആയിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അദ്ദേഹത്തിൽ നിന്നും ജവഹർലാൽ നെഹ്റു ആണ് ചാർജ് ഏറ്റത് ശ്യാമയല്ലേ പറഞ്ഞു ശ്യാമയാണ് യെസ് യെസ് ഇനി നമുക്ക് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ ഉണ്ട് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ അത് നമ്മുടെ മോണിമെന്റിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ എവിടെയാണത് എന്താണ് അതിന്റെ പ്രസക്തി gateway of India New Delhi Mumbai അതൊക്കെ എല്ലാവർക്കും എപ്പോഴും സംശയം തോന്നുകയാണ് മുംബൈ ആണോ ന്യൂഡൽഹി ആണോ ഏതെങ്കിലും ഒന്ന് തീരുമാനം പറയാം മുംബൈ ആണ് ശരിയായ ഉത്തരം അത് ആരാണ് പറഞ്ഞത് സീന ആ പറഞ്ഞു സംശയമായിരുന്നു ഞാൻ സംശയമായിരുന്നു honor of King George and Queen Mary on their visit to India in 1911. ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നില് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അവരെ ഓർമ്മയ്ക്ക് വേണ്ടി ആ സമയത്ത് അവർക്ക് വേണ്ടി പണിതാണ് അവർക്ക് വേണ്ടി അവരെ ഓർമ്മ വിസിറ്റുമായിട്ട് ബന്ധപ്പെട്ട് പണിതാണ് പക്ഷേ നമ്മളെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെടുന്ന എങ്ങനെയാ വെച്ചാൽ ലാസ്റ്റ് അവസാനത്തെ ബ്രിട്ടീഷുകാരനെ ആ വഴിക്കാണ് ആ ഗേറ്റ് കടത്തിയാണ് നമ്മൾ വിട്ടത് we, when we got freedom, the last batch of British soldiers marched out through the gateway of India in 1947. അപ്പം ഗേറ്റ്വേ ഓഫ് ഇന്ത്യ ബോംബെയിലാണ് അടുത്ത ചോദ്യം ചോദിക്കുന്നില്ല ഇനി ഗാന്ധി തവണ ഇന്ത്യ സന്ദർശിച്ചു അതൊരു ചോദ്യമാണ് സോറി കേരള കേരള ഗാന്ധിജി കേരളം എത്ര തവണ സന്ദർശിച്ചു മൂന്ന് പ്രാവശ്യം അത് നേരം വിളിക്കാലോ നമുക്ക് <laughs> മൂന്ന് പ്രാവശ്യം പറഞ്ഞ അഞ്ചു പ്രാവശ്യം അഞ്ചു പ്രാവശ്യം അഞ്ചു അഞ്ചു പ്രാവശ്യം മാം ശ്യാമ പറഞ്ഞത് ശ്യാമ ജാസ്ല ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് ഇത് നോക്കുമ്പോൾ ലിസ്റ്റിലാണ് എന്നാലും എനിക്കറിയാം അല്ലല്ല അഞ്ച് പ്രാവശ്യം അഞ്ച് പ്രാവശ്യം ഫൈവ് ആണ് ഫൈവ് ആണ് ശ്യാമ പറഞ്ഞു നമ്മുടെ ദേശീയ ചിഹ്നം ഏതാണ് അതാണ് അടുത്ത ചോദ്യം ദേശീയ ചിഹ്നം എംബ്ലം എംബ്ലം അശോക അശോക സ്തംഭം അശോക സ്തംഭം അശോക ലയൺ അശോക സ്തംഭം അല്ലേ അശോക സ്തംഭമാണ് ലയൺ ലയൺ നമ്മുടെ ദേശീയ മൃഗമാണ് അത് നമ്മുടെ നമുക്ക് നാഷണൽ സിമ്പിൾസ് ഉണ്ട് നാഷണൽ സിമ്പിൾസ് ദേശീയ ചിഹ്നങ്ങൾ അതിലൊന്നാണ് ലയൺ മറ്റൊന്നാണ് എട്ടെന്നാണ് ഉള്ളത് മറ്റൊന്നാണ് അശോക സ്തംഭം അശോക സ്തംഭമാണ് നമ്മുടെ ദേശീയ ചിഹ്നം മറ്റേത് അതെ മാം അതെ മാം അതെ ശ്യാമയാണ് എവിടെ നിർത്തണം നിങ്ങൾ തന്നെ പറയണേ മക്കളെ പത്ത് പത്ത് മിനിറ്റും കൂടി എടുക്കാം അല്ലേ നമുക്ക് ശരി മാം ഒരു ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ ഭഗത് സിംഗിനെ ബ്രിട്ടീഷുകാർ തൂക്കിക്കൊന്ന ഇരുപത്തിനാല് വയസ്സിൽ ഫ്രീഡം ഫൈറ്റർ ആയതുകൊണ്ട് ഒരു ഭയങ്കര വിഗറസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന അതായത് അവരുടെ ഒന്നും ആയിട്ട് സഹകരിക്കാതെ രാജ്യത്തിന് വേണ്ടി അങ്ങേറ്റം പടപൊരുതിയ ഒരു ചെറുപ്പക്കാരനായിരുന്നു ഭഗത് സിംഗ് ഭഗത് സിംഗിനെ തൂക്കിക്കൊന്നത് ഇരുപത്തിനാലാമത്തെ വയസ്സിലാണ് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ലെഫ്റ്റും റൈറ്റും അദ്ദേഹത്തിന്റെ അതേ പ്രായമുള്ള അതേപോലെ തന്നെ പ്രവർത്തിക്കുന്ന രണ്ട് ഫ്രീഡം ഫൈറ്റേഴ്സിനെ തൂക്കിക്കൊന്നു മൂന്ന് പേരെ ഒന്നിച്ചാണ് ഒരേ സമയമാണ് തൂക്കിക്കൊന്നത് അവരുടെ പേരാണ് വേണ്ടത് അവരുടെ അയാളെ ലെഫ്റ്റും റൈറ്റും സുഖ്ദേവ് ആൻഡ് രാജ്ഗുരു സുഖ്ദേവ് ആൻഡ് രാജ്ഗുരു സുഖദേവ് രാജ്ഗുരു ശരിയായ ഉത്തരാണ് രാജ്ഗുരു ആരാണോ പറഞ്ഞത് രാജഗുരു രാജ്ഗുരു പറഞ്ഞു സുഖദേവ് രാജ്ഗുരു പറഞ്ഞു ശ്യാമ സാറ് സാറും പറഞ്ഞു പറഞ്ഞു രാജഗുരു ആദ്യം പറഞ്ഞു ഉണ്ണികൃഷ്ണൻ സാറ് ഓക്കെ അല്ലേ ആ സാർ പരമാർത്ഥം പറഞ്ഞ് രാമയ്ക്ക് രണ്ടും പറഞ്ഞെങ്കിലും പരമാർത്ഥം മറ്റൊരാദ്യം കേട്ടിട്ടു മാർക്ക് കൊടുത്താ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം നമ്മുടെ ഭരണഘടന ദിനം ഏതാണ് ഒരു ദിനം ഭരണഘടനയ്ക്ക് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട് ഭരണഘടനാ ദിനം ഭരണഘടനയെ നമ്മൾ ഉൾക്കൊള്ളാനായിട്ട് നവംബർ നവംബർ ആൻസർ ആണ് ആരാണ് പറഞ്ഞതെന്ന് മാത്രം നമുക്ക് പിടിയില്ല ആര് ഞാൻ പറഞ്ഞിരുന്നു ശ്യാമയല്ല ആദ്യം പറഞ്ഞത് ശ്യാമയാണ് ആദ്യം പറഞ്ഞത് ഞങ്ങൾ ആദ്യം കേട്ടത് സാറിന് കുറച്ച് വോളിയം കുറവുണ്ട് ഭരണഘടനയിൽ രണ്ട് ചോദ്യങ്ങളൊന്നും കൂടി ചോദിക്കുന്നുണ്ട് കാരണം അത് ശരിയാണല്ലോ നമുക്ക് ഭരണഘടനയിൽ ഇപ്പം അമെന്റ്മെന്റ് വരുത്തിച്ചത് കൂടാതെ എത്ര ആർട്ടിക്കിൾസ് ആണ് ഉള്ളത് ത്രീ ഫിഫ്റ്റി ഫൈവ് അല്ല ഫൈവ് ശരിയാണ് ഇപ്പൊ എല്ലാരും ഒന്ന് പറഞ്ഞു യെസ് ത്രീ നയൻറ്റി ഫൈവ് അതാരാ പറഞ്ഞേ ത്രീ നയൻറ്റി ഫൈവ് ആർട്ടിക്കിൾസ് ആണ് നമ്മുടെതാണ് ഏറ്റവും വലിയ കോൺസ്റ്റിറ്റ്യൂഷൻ ലങ്തിയസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് പീപ്പിൾസ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മുടേത് യു എസിനാണെങ്കിൽ ഏഴ് ആർട്ടിക്കിളേ ഉള്ളൂ ജപ്പാൻ ആണെങ്കിൽ ഇരുപത്തൊന്ന് ആർട്ടിക്കിളേ ഉള്ളൂ ഏറ്റവും സ്മോളസ്റ്റ് യു എസിന്റെ ആണ് നമുക്ക് സാധാരണക്കാരൻ അതുകൊണ്ടാണ് നമ്മൾ തുടങ്ങിയ തന്നെ പ്രിയാമ്പിൾ തുടങ്ങുന്ന തന്നെ we the people of India എന്നാണ് അത്രയും എളിമയോടുകൂടി അത്രയും ജനകീയമായിട്ടാണ് നമ്മുടെ ആർട്ടിക്കിള് നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ആദ്യത്തെ വരി തന്നെ അപ്പൊ ഞാൻ അടുത്ത ചോദ്യം കൂടി അതിൽ തന്നെ പിടിക്കട്ടെ നമ്മുടെ പ്രിയാമ്പിളിന് എത്ര വേർഡ്സ് ഉണ്ട് ഇംഗ്ലീഷില് ആമുഖം ഭരണഘടനയുടെ ആമുഖം ഒരു പേജ് ഒരു പാരഗ്രാഫ് ഒക്കെ അല്ലേ വരുള്ളൂ എത്ര വേർഡ്സ് ആണുള്ളത് ഈയിടെ ഒരു തമിഴ് സ്ത്രീ ആമുഖം മലയാളത്തിലാക്കി ഒരു തുണിയിൽ തുന്നിയിട്ട് പതിനാലാം തീയതി പേപ്പറിലുണ്ടായി ഒരു തമിഴ് വനിതയാണ് അവര് വീട്ടിലിരുന്ന് കൈ സെവൻറ്റി ശരിയായ ഉത്തരം സെവൻറ്റി ത്രീ വേർഡ്സ് ആണ് പ്രിയാമ്പിളിനുള്ളത് ആ മുഖത്തിന് അതെ അതെ മാം ശ്യാമ ശ്യാമ ഒരു ക്വസ്റ്റ്യൻ കൂടി ഇടാ അല്ലേ എങ്ങനെ മാം മാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇതിൽ ഒരു ജേക്കബ് സാജു കാണുന്നുണ്ടല്ലോ ആരാണ് ആള് എല്ലാവർക്കും നമ്മുടെ ദേശീയ പതാക ഉണ്ടാക്കിയത് ആരാണ് അതിനെ വിഭാവനം ചെയ്ത് അതിനെ ഉണ്ടാക്കിയെടുത്തത് ദേശീയ പതാക നിർമ്മാതാവ് ദേശീയ പതാക ഉണ്ടാക്കിയത് മലയാളം ഉണ്ടാക്കിയത് വിഭാവനം ചെയ്ത് ഉണ്ടാക്കിയത് നമ്മുടെ ദേശീയ പതാക ഒരുപാട് ഇവല്യൂഷൻ കഴിഞ്ഞിട്ടാണ് ഇതുണ്ടായത് കുറെ പതാകകൾ ഉണ്ടാക്കി ഗാന്ധിജി ഒരു പതാക ഉണ്ടാക്കിയിരുന്നു പിങ്കളി പിങ്കളി വെങ്കയ്യ പിങ്കളി വെങ്കയ്യ പിങ്കളി വെങ്കയ്യാണ് പട്ടാൻസറാണത് ആന്ധ്രാപ്രദേശുകാരനാണ് സിസ്റ്റർ നിവേദിത ഉണ്ടാക്കിയതിന് തൊട്ട് മുമ്പ് ഉണ്ടാക്കി ഇതിനു ശേഷം ഒരു വിവാദമുണ്ട് അതിനു മുമ്പും ഒരുപാട് നമ്മുടെ ബി സി തുടങ്ങിയിട്ട് നമ്മൾ പതാക ഉയർത്തിക്കൊണ്ടുണ്ട് പതാക ഉണ്ടാക്കിക്കൊണ്ടുണ്ട് ഉയർത്താൻ പറ്റിയില്ല ആരാ ശ്യാമയാണ് പറഞ്ഞത് അതെ അപ്പൊ ലാസ്റ്റ് ചോദ്യവും കഴിഞ്ഞിരിക്കുകയാണ് നമുക്ക് അഞ്ചു മണിയായി ഇനിയിപ്പോ അതൊന്ന് സ്കോർ എണ്ണി നോക്കാം പിന്നെ ഇടയ്ക്കൊന്നും ഇങ്ങനെ പറഞ്ഞില്ല ആ ഏ അഞ്ചു മണിക്ക് നമ്മൾ തുടങ്ങിയത് ആറ് സിക്സ് എനിക്ക് പെട്ടെന്ന് അപ്പൊ ഇനി നിർത്താം ഒരു മണിക്കൂറാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഞാൻ ഇതൊന്ന് കാണിക്കാം അതുവരെ ഇത് നമ്മുടെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് അതെ നിങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം ഞാൻ ഇതൊന്ന് കാണിക്കട്ടെ ഇത് നമ്മുടെ അശോക സ്തംഭമാണ് ഈ ബുക്കിലെറ്റ് നമുക്ക് സി സി ആർ ടി തരുന്നതാണ് ഇതാണ് നമ്മളെ വന്ദേ മാതരം അങ്ങനെയുള്ള എല്ലാ എട്ടെണ്ണം ഒമ്പതെണ്ണം ഉണ്ട് ഇത് നോക്കിക്കോളൂ ഇത് നമ്മുടെ ഫ്ലാഗ് ആണ് ചക്രധ്വജ എന്ന് പറയും നടുവിൽ ഒരു ചക്രം ഉള്ളത് അതിന്റെ അളവും കാര്യങ്ങളെല്ലാം ത്രീ ഈസ്റ്റ് വൺ ആണ് ആണ് ഇതിന് ചോദ്യമാണ് പക്ഷെ ഇതൊന്നും നിങ്ങളോട് ചോദിച്ചിട്ടില്ല പിന്നെ ഫ്ലാഗ് കോഡ് അനുസരിച്ചാണ് നമ്മൾ ഫ്ലാഗ് ഉപയോഗിക്കുന്നത് ഒമ്പത് സൈസിലുള്ള ഫ്ലാഗ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്നാണ് ഉപയോഗിക്കേണ്ടത് കോർപ്പറേഷൻ ഓഫീസിലുള്ള ഫ്ലാഗിൻ്റെ അത്ര വലിപ്പം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കരുത് വലിയ വലിയ ഓഫീസുകളിലുള്ള ഫ്ലാഗിന്റെ വലിപ്പം ഒരിക്കലും വീട്ടിലെ ഫ്ലാഗിൽ ഉണ്ടാകരുത് ഇത് നമ്മളെ കലണ്ടറാണ് ചൈത്ര വൈശാഖ എന്നുള്ള തുടങ്ങുന്ന കലണ്ടറാണ് ഇതാണ് നമ്മുടെ നാഷണൽ കലണ്ടർ പിന്നെ നേരത്തെ പറഞ്ഞ നാഷണൽ അനിമൽ ടൈഗർ പിന്നെ നാഷണൽ ബേർഡ് പീക്കോക്ക് നമ്മുടെ നാഷണൽ ഫ്ലവർ ലോട്ടസ് പിന്നെ ദേശീയ ഗാനം അതായത് ജനഗണം ഇതും ഇരുപത്തി ആറ് ഉള്ളത് നമ്മൾ എട്ട് വരികളെ പാടാറുള്ളൂ ഇത്രയാണ് താങ്ക് യു നിങ്ങൾ എല്ലാവരും വളരെയധികം സഹകരിച്ചു നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല എന്ന് വിശ്വസിക്കുന്നു സ്കോർ എന്ന് പറയാം പിന്നെ ഞാൻ ഇവിടെ സ്കോറിനൊന്നുമല്ല പ്രാധാന്യം ഇത്രയും പേര് പങ്കെടുത്തതെന്ന വലിയ കാര്യം പിന്നെ എനിക്ക് തോന്നുന്നു കുറച്ച് ഈ ക്വസ്റ്റ്യൻ എടുക്കാൻ വിട്ടുപോയി ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ ഞാൻ വിവരിക്കേണ്ടതായിരുന്നു ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത് എന്താണെന്ന് ആർക്കറിയാം അറിയാം ചർക്ക ചർക്ക മലയാളത്തിലും ഒക്കെ പറയാം ചർക്ക തന്നെയാണ് നൂൽ നൂൽക്കുന്നത് ഇത് എഴുതിയത് വായിക്കാമോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ ക്ലിയർ അല്ല ആ ക്ലിയർ അല്ല എങ്കിലും ഞാൻ വായിച്ചു തരാം അതെ the weapon that brought freedom to India ശരിയാണോ ആണോ രാമ ടീച്ചർ ചിരിക്കുന്നത് ദ വെപ്പൺ ദാറ്റ് ബ്രോട്ട് ഇല്ല ഗാന്ധിജിക്ക് ആയുധങ്ങളൊന്നും ഇല്ലായിരുന്നു ഗാന്ധിജിയുടെ ആയുധം ആയുധം ഇതായിരുന്നു ഗ്രാമത്തിലെ സ്ത്രീകളുടെ വരുമാന മാർഗം ജീവിതം ഇതായിരുന്നു അന്ന് ഈ ചർക്ക നിൽക്കുന്ന വീടുകളാണ് എല്ലാം തന്നെ ഗ്രാമം ഗ്രാമത്തിലെ എല്ലാ വീടുകളിലും ഇതൊരു സ്കൂള് ഞാൻ പറയാനിരിക്കുന്നു ഇത് ഒരു ചരിത്രമുണ്ട് ഈ ചർക്കയ്ക്ക് അതും കൂടി പറഞ്ഞിട്ടേ ഞാൻ പിന്മാറുള്ളൂ ഇത് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഈ സ്ഥലം അതായത് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റി നിൽക്കുന്ന സ്ഥലം സ്കൂളിന്റെ സ്ഥല അതായത് boys and girls Kaloor government boys and girls school Kaloor അത് ബോയ്സ് സ്കൂളുണ്ട് ഗേൾസ് സ്കൂളുണ്ട് ഈ രണ്ടും സ്കൂളും വൈൻഡപ്പ് ചെയ്തു പോയി കാരണം കുട്ടികളെ എണ്ണം കുറഞ്ഞിട്ട് നേരത്തെ പറയുന്ന അൺ എക്കണോമിക് സ്കൂൾ എന്നൊക്കെ പറയാന്ന് അങ്ങനെ സ്കൂൾ വൈൻഡപ്പ് ചെയ്തപ്പോൾ അവരുടെ വേണ്ടാത്ത സാധനങ്ങളൊക്കെ കൂട്ടി കത്തിക്കാനിട്ടിരുന്നു അപ്പൊ ഞാൻ അപ്പോഴാണ് ചുമതല ഏറ്റെടുത്തത് ഇവിടെ ഇവിടെ ഇവിടെ ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ ഓഫീസറായിട്ട് ചുമതല എടുത്ത് ഞാൻ എൻ്റെ ചുമതലയിലാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ റെക്കോർഡ്സ് ഒക്കെ എടുത്ത് എൻ്റെ ഓഫീസ് രണ്ട് ഷെൽഫാണ് ഇപ്പൊ രണ്ട് സ്കൂൾ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ ആ ചവറ് കത്തിക്കുന്ന സാധനം ഞാൻ അവസാന നിമിഷം ഒന്നും കൂടി പരിശോധിക്കാന്ന് വെച്ചു കാരണം കുട്ടികളുടെ റെക്കോർഡോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതായത് അവരുടെ അഡ്മിഷൻ രജിസ്റ്ററിന്റെ രജിസ്റ്ററോ എന്തെങ്കിലും ഉള്ളിലായിപ്പോ ഒന്നും കൂടി നോക്കാന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോൾ ആ ചവറ് കൊട്ടയിൽ ഈ സാധനം ഉണ്ടായി അപ്പൊ ഞാൻ ഇത് എടുത്ത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി കാരണം എൻ്റെ ഓഫീസിൽ മറ്റേ സ്കൂളുടെ ഉണ്ട് ഞാൻ ഇത് എടുത്തുകൊണ്ട് അതാണിത് അവിടെ ഇതിപ്പോ എനിക്ക് ഞാൻ ഇതുപോലെ ക്വിസ് പ്രോഗ്രാമിനും കാണിക്കാനും ഒക്കെ ഞാൻ കൊണ്ടു ഞാൻ ആരും കൊടുക്കാറില്ല ഇതൊരു ഇതുപോലെ ഞാൻ സൂക്ഷിക്കുന്നുണ്ട് നല്ല മരത്തിലാണ് ഉണ്ടാക്കിയത് ചീത്തയൊന്നും ആവില്ല നല്ല ഫിനിഷാണ് തൊട്ടാൻ വളരെ സ്മൂത്താണ് ഞാൻ ഇതിൽ നൂലുണ്ടാക്കി പഞ്ഞിയിൽ നൂലുണ്ടാക്കി നോക്കി ഇതിന് യാതൊരു കുഴപ്പമില്ല നിങ്ങൾ നിങ്ങൾ കാണാം ഇത് നല്ല ഇപ്പോഴും പ്രവർത്തിക്കുന്ന ഗാന്ധിജിയുടെ ആയുധമാണിത് that brought freedom to India Thank you. Beautiful, ma'am. Beautiful. എല്ലാവരുടെയും സ്കോർ പറയാം സെബാസ്റ്റ്യൻ ഞാൻ എഴുതിയ ഓർഡറിലാണ് one two three four makeup Saju അവസാനം ജോയിൻ ചെയ്താണ് പറഞ്ഞില്ല അവള് ആദ്യം തന്നെ സെബാസ്റ്റ്യൻ രണ്ടര മാർക്ക് രണ്ടര മാർക്ക് ഒരെണ്ണം പകുതി ഷെയർ ഓക്കെ പറഞ്ഞില്ലേ ഭാഗ്യമൊന്നുമല്ലല്ലോ കാര്യം പൈസ ഒന്നും അല്ലല്ലോ നമ്മൾ ഇത്രയും പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായല്ലോ പിന്നെ എനിക്കൊന്ന് രണ്ടു മൂന്ന് ദിവസം മുമ്പേ ഒക്കെ ആണെങ്കിൽ കുറേം കൂടി പബ്ലിസിറ്റി ഒക്കെ കൊടുക്കാമായിരുന്നു അപ്പൊ ഇന്ന് രാവിലെ ലിങ്കിലുമ്പോ പലരും നോക്കുകയും അടുത്തത് ശ്യാമയാണ് ശ്യാമയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് പതിമൂന്ന് പോയിന്റ് പതിമൂന്ന് മാർക്ക് ഏറ്റവും കൂടുതൽ കൺഗ്രാറ്റ്സ് ഇപ്പൊ ഞങ്ങൾ പ്രൈസ് എന്തെങ്കിലും തരണം എന്നുണ്ട് പക്ഷെ പ്രൈസ് എങ്ങനെ കൊടുക്കും എന്നുള്ളതൊരു പ്രശ്നമാണ് മേഡം പിന്നെ തരും വേറെ വേറൊരാള് രാമ രാമുവാൻ അസ്മ ഒരു വന്നിട്ടില്ല ഉണ്ണികൃഷ്ണൻ കുറെ കഴിഞ്ഞിട്ടാണ് ഉണ്ണികൃഷ്ണൻ സാറ് ജോയിൻ ചെയ്തത് എനിവേ രണ്ടര മാർക്ക് അല്ല ഞാൻ വായ തുറന്നിട്ടുണ്ടായിരുന്നില്ല madam hello hello hello I did answer purposely actually I was just keeping hmm observing I know, uh, അടുത്തത് സിന്ധു ആണ് ശ്രീലക്ഷ്മി എന്നുള്ള ഇതാ വന്നത് സിന്ധുവിന് മൂന്ന് മാർക്ക് മൂന്ന് സിന്ധു കൂടി ഇട്ടുണ്ട് ഞാൻ ആൻസർ പറയുന്ന പോലെ എനിക്ക് ഡോക്ടർ ഷീന അല്ലേ ഇതുപോലെ ആറ് മാർക്ക് ആറ് മാർക്ക് നന്നായിട്ട് പറഞ്ഞു അതെ ഷീന ഓക്കെ ഞാൻ ജേക്കബ് സാജു കണ്ടില്ല ലാസ്റ്റിലാണ് വന്നത് പിന്നെ അധികം ആൻസറും ചെയ്തില്ല എങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് എല്ലാവർക്കും പ്രത്യേക നന്ദി നല്ല നല്ല മിടുക്കരായിട്ട് തന്നെ എല്ലാവരും പങ്കെടുത്തു നമുക്ക് ഇനി അടുത്ത തവണ നമുക്ക് കുറച്ചും കൂടി ഉഷാറാക്കാം ഊർജിതമായിട്ട് അതെ താങ്ക് യു മാഡം ഇത് ഇതൊരു ഇടയ്ക്കുള്ള ഒരു പരിപാടിയാക്കി മാറ്റണം കാരണം നല്ലൊരു പരിപാടിയാണ് ഞങ്ങൾക്ക് വിളിച്ചിട്ട് എടുക്കേണ്ടി വരും എങ്കിലേ പറയാൻ പറ്റുള്ളൂ നമ്മൾ അങ്ങനെ കാണുന്നില്ലല്ലോ കാണുന്നില്ല തീരെ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ നല്ല ടൈം പാസ് ആയിരുന്നു നന്നായിരുന്നു മാം പിന്നെ അത് എക്സ്പ്ലെയിനും ചെയ്തു തന്നു നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു സബ്ജക്ട് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു നന്നായിട്ട് അതെ അതെ എഫേർട്ട് എടുത്തിട്ടുണ്ട് എനിക്കൊന്ന് കുറച്ചും കൂടെ പേർക്ക് ഇത്തിരി ടൈമിന്റെ ഒരു ഇത് പിന്നെ വെബ് എക്സ് ഡൗൺലോഡ് ചെയ്യാനൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കാം അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുകൂടെ അല്ലേ? നന്നായിരുന്നു അത് ma'am okay thank you you can just okay thank you പാം madam thank you R D madam And we are, uh, we place our records our gratitude to coordinator madam, uh, Dr. A.K. Prema, fourteen fifty-zero, for being part of this, this, uh, competition, I should say. And uh, also uh, thank uh, Dr. Usha Kiran, Assistant Coordinator, EGU Study Center for organizing the quiz. And we are also grateful to all of you uh, for participating in this. And if possible, if all of you come on the video, we can take one print screenshot for our records. Mm -hmm. That's what. Mm -hmm. And uh, we look forward for uh, more events. Actually, two more events, uh, rather four entries are there. One is uh, some drawing which you can upload, some patriotic song which you want to sing, you can upload. Uh, you can give it to us to RC question. We will upload in our YouTube channel. And uh, uh, we have the other entry related to um, making collages also. Mm, yes. And so if you uh, can uh, come in, then we can take substance sir, Shaima ma'am and uh, uh, Sheena ma'am also. Anyway, don't um, move. We'll take a photo. You know, a screenshot. You can print screen Can Sheena, ma'am, Anastan, sir. Krishnan sir, video. Ah, yeah. Sheena Rajan. Sheena madam. Video on Sheena ma'am. Okay, video no on Sheena madam. This is your okay. This is your you This one. I'll go Okay, all of all of I am here. oh, you are Thank you. Okay. Okay, thank you. thank you very much. Thank you, ma'am. Thank you, Introducing. Thank you. Thank you. Uh, uh, thank you, ma'am. Uh, thank you. Thank you, കണ്ടു കണ്ടു കണ്ടു ചീന ആ ചീന മാഡം ചീന രാജൻ മാം ഞാൻ ബി എം സിയുടെ ബി എം സിയുടെ ഇഗ്നോയുടെ കോർഡിനേറ്റർ നമ്മുടെ ഭാരത് മാതയിലെ സാജു എന്ത് ചെയ്യുന്നു സാജു മാം സാറിനെ എല്ലാവർക്കും അറിയാം നമ്മുടെ ഇവിടുത്തെ എക്കണമിക് കൗൺസിലർ ആണ് എം പി എയുടെ ശ്യാമ നമ്മള് നമ്മളുടെ കൗൺസിലർ ആണ് അക്കാഡമിക് കൗൺസിലർ ആണ് കൊച്ചി റീജിയൻ സെന്ററിൽ സീനിയർ സീനിയർ സ്റ്റാഫാണ് മിസ്സസ് സെബാസ്റ്റ്യൻ സാറിനെ കണ്ടത് സന്തോഷം അതെ അതെ ഞാൻ അവിടെ വന്നിട്ടുണ്ട് ഞാൻ ഇതിനുമ്പേ കണ്ടിട്ടുണ്ട് പിന്നെ സിന്ധു മാഡം ഞാൻ പറഞ്ഞല്ലോ അതെ ആർ ഇ സിയിലെ ഡി ഡി ആണ് ഡെപ്യൂട്ടി ഡയറക്ടർ മോളും ഉണ്ട് എല്ലാവർക്കും മോളെ നന്നായിട്ട് ചെയ്തു വളരെ യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ മാം ഇത് ശരിക്കും വളരെ നല്ലതായിരുന്നു ഇനി എന്താ കൊറേ ക്വസ്റ്റ്യൻസ് ഉഷയുടേലും മൂവായിരം ക്വസ്റ്റ്യൻസ് ക്വസ്റ്റ്യൻസ് എല്ലാം ഉണ്ട് പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഇവന്റിന് കണക്കായിട്ട് ഇങ്ങനെ കട്ട്ഔട്ട് ചെയ്ത് കുറച്ച് മാത്രം ഇതും ഇരുപത്തഞ്ച് വിചാരിച്ചാണ് ഞങ്ങൾ ഏകദേശം ഒരു മിനിറ്റ് വെച്ച് വരുമ്പോൾ ഏകദേശം ഒരു മിനിറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാണ് രണ്ട് മിനിറ്റ് വെച്ച് വരുമ്പോൾ അമ്പത് മിനിറ്റ് തീർക്കാന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് പക്ഷെ ഫോണിൽ കിട്ടുമോ മാഡം എൻ്റെ ഫോണിൽ കിട്ടുമോ ഫോട്ടോ എടുക്കാം ഷെയർ ചെയ്താൽ ഹസ്ബൻഡ് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഷെയർ ചെയ്യും കേട്ടോ ശരി ഓക്കെ എല്ലാവരോടും ബൈ